Hello guys welcome back to my channel ആ ബാറ്റ് കഴിഞ്ഞ നമ്മടെ മെസ്സി മെസ്സി Thank you. ഓ പവറേ ഇവിടെ ടാർക്കറോടും ഇല്ല കളിക്കാൻ നമ്മളെ മറ്റേ കലൂരി ഫോട്ടോ എടുത്ത് ഈ ഓണം കയറാൻ വലിയ സ്റ്റുഡിയോ ഇട്ട് ചവിട്ടോടെ പോട്ടെ It's my life. അഞ്ചല്ല രണ്ടാണ് പോയത് പൈസയുടെ സെക്കൻഡ് എനിക്ക് അവിടെ പറ്റി രണ്ടല്ലേ രണ്ടല്ലേ ആട് ഓ പോടാ കുഴപ്പമില്ല പാത്തണ്ട തനിക്കാണ് കാട്ടും അങ്ങനെ കാണാതെ ഇഷ്ടപ്പെട്ടാ അയ്യോ എന്താണ് പടവെട്ടി പോണം അവിടെ മൂന്ന് പേര് നിങ്ങൾ അഞ്ചു പേരുള്ളൂ കേടാ പഠിക്കേ അപ്പോ അപ്പോ അപ്പോ അപ്പോ അപ്പോ അപ്പോ പോ അപ്പോ അപ്പോ അപ്പോ അപ്പോ അപ്പോ Oh, no. Hockey. Oh, the door. Goal. Timber. Camera നോക്കി രണ്ട് പുഞ്ചിട്ടൊക്കെ പോ അത് കണ്ടിരിക്കുന്നോടെ എങ്ങനെയാണ് ആ Let it go. Let it go. Let it go. Ah! Video, come on. Take it, take it. Video, back it. Video, fence, fence. Oh man. കാലിനെ കുടുങ്ങിയ ഞാൻ സബ്സിഡി കൊണ്ടാണ് അടിച്ചു തരാം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ നടക്കണം നോക്കിയാ ആ പോട്ടാ ആയിക്കോട്ട് പോയേ അല്ലേ മൂന്ന് രണ്ടാ ആൾക്കാർ അതൊക്കെ തെക്കോട്ട് ഓൻ വീഴല്ലേ അവിടെ കയറണോ ഞാനാ ഞാൻ അപ്പോ അടിയടാ അപ്പൊ Thank you.